ഇനി കിട്ടാതിരിക്കോടാ എന്റെ തല കിട്ടും എനിക്കങ്ങോട്ടും പൂരം കൊടിയേറി ഒടുവിൽ മെസ്സിയും കൂട്ടരും കപ്പടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അർജന്റീന കപ്പടിച്ചിരിക്കുകയാണ് ലോകം നോക്കിയ ലാറ്റിൻ യുദ്ധത്തിൽ അർജന്റീനയുടെ വിജയഭീതി തന്നെയാണ് കോപ്പ അമേരിക്കയുടെ ക്ലാസിക് ഫൈനലിൽ ചിരവൈരികളുടെ പോരാട്ടത്തിൽ ബ്രസീലിനെ ഒന്നേ പൂജ്യത്തിന് വീഴ്ത്തി അർജന്റീന ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഇത് സന്തോഷിക്ക വേണ്ടെന്നാൽ എല്ലാവരും ആടണം പാടണം ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ ലയണൽ മെസ്സിയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര കിരീടമെന്ന സ്വപ്നം കൂടിയാണ് ഇതോടുകൂടി പൂവണിഞ്ഞിരിക്കുന്നത് തോൽക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നയാളാണോ ഞാൻ ഞാൻ ഞാൻ തോൽവി എന്നല്ലേ തുടങ്ങുന്നത് അപ്പൊ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയ നേടിയ തകർപ്പൻ ഗോളാണ് മത്സരവിധി നിർണയിച്ചിരിക്കുന്നത് പ്ലീസ് സെൻഡ് യുവർ ഏഞ്ചൽ നന്ദി പറഞ്ഞാൽ തീരില്ല തമ്പുരാൻ വേണ്ട നന്ദി പറയേണ്ടത് എന്നോടല്ല ഞാൻ ഞാനൊരു നിമിത്തം ഒരു ഉപകരണം ഒരു വെറും ബിനാമി പകുതിയേക്കാൾ ആവേശകരമായിരുന്നു രണ്ടാം പകുതി ഗോൾ മടക്കാൻ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ മഞ്ഞപ്പട കൈമയി മറന്ന് പോരാടിയെങ്കിലും അർജന്റീനയുടെ പ്രതിരോധത്തെയും ഗോളി മാർട്ടിനസിനെയും കീഴ്പ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകും കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ് എന്തായാലും ചരിത്രത്തിലേക്ക് നീട്ടിയ എഞ്ചിൽ ടി മരിയുടെ ഒറ്റ ഗോളിന്റെ ബലത്തിൽ കോപ്പ കിരീടം അർജന്റീന നെഞ്ചോട് ചേർക്കുമ്പോൾ വൻകരകൾക്കും രാജ്യ അതിർത്തികൾക്കും അപ്പുറത്ത് അർജന്റീനിയൻ ആരാധകർക്ക് ഇത് സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ഇനി ഇച്ചിരി വില പിടിച്ചോട്ടെ പിന്നെ ബ്രസീല് പൊട്ടുകയാണെങ്കിൽ ഈ സാധനല്ലേ ഈ മുടി കണ്ടീലേ സാധനം ഞാൻ പഠിക്കൂ അപ്പോ ആൾ ദ ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് താങ്ക് യു എല്ലാം പോയി കുടുതുടുക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ എന്നിട്ട് ആ കപ്പും ബ്രസീൽ ഈ കൊണ്ടുപോയിക്കാണ്ട് ബിരിയാണി ഉണ്ടാക്കാം അല്ല സാർ ഈ കപ്പൂന് പോലുള്ള ചങ്കൊക്കെ ഇത്രയേ ഉള്ളൂ എന്നോട് ചിന്തിക്കാൻ <laughs> നിനക്കിത് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആന പിടിച്ച കിട്ടൂ ഇയാളിപ്പോ നിക്കണത് ഭൂമിയിലോ സ്വർഗത്തിലോ അളമുട്ടിയാൽ ചേരയും ചീറ്റും ചിലപ്പോ കടിച്ചെന്ന് വരും ഓർമ്മയിലിരിക്കട്ടെ ചേര കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ അല്ലേ അല്ലെങ്കിൽ എനിക്ക് അൽഷിമേഴ്സ് വന്നാൽ മതിയായിരുന്നു ഇതൊന്നും സഹോ ഓരോ അരിമണിയിലും അത് തിന്നണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയണത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഫൈനൽ വീഴ്ചകളുടെയും കിരീട വരൾച്ചയുടെയും നിറമങ്ങിയ കഥകളിലേക്ക് കിരീടത്തിളക്കത്തിന്റെ വർണ്ണമഴ പെയ്തിറങ്ങുമ്പോൾ ദിഹാസ താരം ലയണൽ മെസ്സിക്കും ഇത് സംതൃപ്തിയുടെ ദിവസം തന്നെയാണ് ചാമ്പ്യൻ എന്തായാലും കാൽപന്ത് കളിയിലെ കാവ്യനിധിയായി മാറിയിരിക്കുകയാണ് കോപ്പ അമേരിക്ക ഫൈനൽ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് അർജന്റീനയും സൂപ്പർ താരം ലയണൽ മെസ്സിയും